നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ഡിസംബർ മൂന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ കവർ ചെയ്യാൻ പോണത് ഒരാളുടെ മന്ത്ലി വരുമാനം എങ്ങനെ സേവ് ചെയ്യണമെന്നും അത് വെച്ചിട്ട് എങ്ങനെ വെൽത്ത് ക്രിയേഷൻ നടത്തണം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോടൊപ്പം കാണുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്കുള്ള സൂം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിലോ ഇമെയിലിലോ വന്നോളൂ അപ്പോൾ എല്ലാവരും സെഷന് വരാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പോൾ ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ഡിസംബർ മൂന്നാം തീയതി താങ്ക് യു